പത്തനംതിട്ട കുന്നന്താനത്തും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വഴിവെട്ട് പൊട്ടൻ മലയ്ക്കൽ സോപാനത്തിൽ മോഹനന്റെ വസ്തുവിലാണ് പുലർച്ചെ അതിക്രമിച്ച് വഴിവെട്ടിയത് C P I M local committee അംഗം ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ പേർക്കെതിരെ കേസെടുത്തു തിരുവല്ല കുറ്റൂരിൽ C P I M panchayat പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വയോധികനെ മർദ്ദിച്ച് വഴിവെട്ടി ഒരു മാസം തികയും മുമ്പാണ് കുന്നന്താനത്ത് നിന്ന് സമാനമായ പരാതി ഉയരുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മോഹനന്റെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലെ റബ്ബർ തൈകൾ വെട്ടിമാറ്റി ഒരു സംഘം ആളുകൾ റോഡുണ്ടാക്കിയത് തടയാൻ ശ്രമിച്ച മോഹനന്റെ ഭാര്യ ശാന്തകുമാരിയെ സി പി ഐ എം പ്രാദേശിക നേതാക്കൾ മർദ്ദിച്ചെന്നാണ് പരാതി അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഇവരെല്ലാം വെട്ടി പൊളിച്ച് ഇങ്ങനെ നിൽക്ക് പിന്നെ റോഡ് വെട്ടാനായിട്ട് മാരകായുധങ്ങളും എല്ലാം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോ ഞങ്ങൾ പിന്നെ ഇത്രയും റബ്ബർ എല്ലാം വെട്ടിക്കളഞ്ഞു നാല് വർഷം പ്രായമായ തയ്യ റബ്ബർ തയ്യ ഇത് വെട്ടിക്കളഞ്ഞോ എന്ന് ചോദിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഇവരെ എനിക്കിട്ട് ഒരൊറ്റ തള്ള ഈ പിന്നെ എല്ലാം മദ്യപാനികളാണ് കള്ളു കുടിച്ചങ്ങ് ലെവലില്ലാതെ നിൽക്കുകയാണ് ഒരൊറ്റ തള്ളു തള്ളിയിട്ട് എൻ്റെ ഞാൻ പുറകോട്ട് അങ്ങ് വീണു റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സഹായിക്കാനാണ് സി പി ഐ എം നീക്കമെന്നാണ് മോഹനന്റെയും കുടുംബത്തിന്റെയും ആരോപണം കഴിഞ്ഞയാഴ്ച പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സി പി ഐ എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ എസ് വി സുബിൻ വഴിവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അടുത്ത വർക്കിംഗ് ഡേ വരെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് കോടതിയിലെല്ലാം പോയി പിന്നീട് എപ്പോഴെങ്കിലുമാണ് പോലീസ് സ്റ്റേഷൻ വരാനിരിക്കുന്നതെങ്കിൽ ഏത് കോടതി വിധി ഉണ്ടെങ്കിലും വെട്ടിയിരിക്കും പോലീസ് സ്റ്റേഷൻ വരാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ വന്നിരിക്കും പോലീസ് സ്റ്റേഷൻ വരാതെ നേരെ കോടതിയിൽ പോയി ഇഞ്ചക്ഷൻ ഓർഡർ വെട്ടിയാൽ കൊട്ടമലയ്ക്കാണ് ഞങ്ങൾ പാർട്ടി നിലയ്ക്ക് വെട്ടിയത് അതുപോലെ വെട്ടിയിരിക്കും ഏത് പ്ലാ കളയേണ്ടി വന്നാൽ കളഞ്ഞിരിക്കും അത് പോലീസ് വന്നാലും വെട്ടും കോടതി കോടതി പോയിട്ട് ഞങ്ങളെ കൊണ്ട് വലിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾ വർഷങ്ങളായി പ്രദേശത്തെ ആറോളം വീട്ടുകാർ ആശ്രയിച്ചിരുന്ന നടപടി വീതി കൂട്ടുക മാത്രമാണ് ചെയ്തതെന്നാണ് സി പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം ട്വന്റി പത്തനംതിട്ട